ശിശുവിനു വേണ്ടിയുള്ള പ്രാർത്ഥന അള്ളാഹുമ്മ അഇദ്ഹു മിൻ അദാബിൽ ഖബർ അള്ളാഹുവെ ഖബർ ശിക്ഷയിൽ നിന്ന് അവന് നീ അഭയം നൽകണമേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് അള്ളാഹുമ്മ ജഅൽഹു ഫറതൻ വദുഖറൻ ലിവാലിദൈഹി وشفيعا مجابا اللهم ثقل به موازينهما واعظم به اجورهما والحقه بصالح المؤمنين واجعله في كفاله ابراهيم وقه برحمتك عذاب الجحيم وابدله دارا خيرا من داره واهلا خيرا من اهله اللهم اغفر لاسلافنا وافراطنا വമൻ സബഖന ബിൽ ഈമാൻ അള്ളാഹുവെ ഖബർ ശിക്ഷയിൽ നിന്ന് അവന് നീ അഭയം നൽകണമേ അള്ളാഹുവെ ഇവനെ മാതാപിതാക്കൾക്ക് പൂർവ്വസുഹൃതവും നിക്ഷേപവും ഉത്തരം ചെയ്യപ്പെടുന്ന ശുപാർശകനുമാക്കണമേ അള്ളാഹുവെ ഇവൻ കാരണത്താൽ അവരുടെ തുലാസ് ഭാരമാക്കുകയും അവരുടെ പ്രതിഫലം മഹത്തരമാക്കുകയും ഇവനെ സജ്ജനങ്ങളുടെ കൂടെ ചേർക്കുകയും ഇബ്രാഹീമിൻ്റെ സംരക്ഷണത്തിലാക്കുകയും ചെയ്യണമേ നിന്റെ കാരുണ്യം കൊണ്ട് ഇവനെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കുകയും ഇവൻ്റെ വീടിനേക്കാൾ ഉത്തമമായ ഒരു വീടും കുടുംബത്തെക്കാൾ ഉത്തമമായ കുടുംബവും പകരം നൽകണമേ അള്ളാഹുവെ ഞങ്ങളിലെ പൂർവികർക്കും ശിശുക്കൾക്കും ഞങ്ങളുടെ മുമ്പുള്ള വിശ്വാസികൾക്കും പാപമോചനം നൽകണമേ ഫറത്വൻ വസലഫൻ അള്ളാഹുവെ ഇവനെ ഞങ്ങൾക്ക് ഒരു പൂർവ്വ സുഹൃതവും മുൻഗാമിയും പ്രതിഫലവുമാക്കണമേ